റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം അത് ഹറാമാണ് എന്ന് പറഞ്ഞ ഇമാം അബു ഹുറേറാറിയാഹുവിനെ പോലുള്ളവർ മനുഷ്യരുടെ മനസ്സുകളിൽ കാപട്യം നട്ടുപിടിപ്പിക്കും എന്ന് പറഞ്ഞ മ്യൂസിക്കിന്റെ അകം അകമ്പടിയോടുകൂടി അള്ളാഹുവിന്റെ പേരുകൾ പാടിയപ്പോ പറഞ്ഞപ്പോ പല ആളുകൾക്കും ആടാനും ചാടാനും റബ്ബിന്റെ നാമങ്ങൾ പറഞ്ഞ് കളിക്കാനും അത് കാരണമാകുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുഹാനു പറയുകയാണ് വിശുദ്ധ ഖുർആാനിന്റെ സൂറത്തുൽ അറാഫിന്റെ നൂറ്റി എൺപതാമത്തെ വചനമാണ് അള്ളാഹു പറഞ്ഞു അള്ളാഹുവിനാണ് അത്യുത്തമമായ നാമങ്ങളുള്ളത് എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയുകയാണ് അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുന്നവരെ നീ വിട്ടേക്ക് പ്രവാചകരെ എന്റെ കാരണം അവർ ചെയ്തതിന്റെ ഫലം അവർ അനുഭവിക്കാനിരിക്കുന്നു അള്ളാഹുവിന്റെ നാമങ്ങളിൽ കളിച്ചവർക്ക് അള്ളാഹു പാഠം പഠിപ്പിക്കും കനത്ത താക്കീതാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനുഹത്താന നൽകുന്നത് എന്ന് വിശ്വാസികളെ നാം ഓരോരുത്തരും